ഭേദം വരുത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് ആ ആയിട്ട് മാറുന്നത് അപ്പോൾ അവിടെ ഒന്നും പുതുതായിട്ട് ഉണ്ടാകുന്നില്ല ഉള്ളതിൻ്റെ രൂപ ഭാവ ഭേദമാണ് അതിനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നുള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രൊഡക്ഷൻ മാത്രമാണ് ക്രിയേഷൻ അതായത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ് അസംഭവ്യമാണ് ഇനി അഥവാ ഇല്ലായ്മയിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ ആകെ തെറ്റുന്നത് ഒന്നുമില്ലായ്മയായിരുന്നു അതെന്നുള്ള നിങ്ങളുടെ വിശ്വാസമാണ് കാര്യം അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നു നിങ്ങളത് വെറുതെ ഒന്നുമില്ലായ്മയെന്ന് വിളിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കറുത്ത മുറിയിൽ നിന്ന് കൂരിരുട്ടിൽ ഒരു കറുത്ത പൂച്ചയെ നിങ്ങൾ കണ്ട കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പൂച്ച മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി അത് ഒന്നുമില്ലായ്മ ആയിരുന്നില്ല കാര്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെയാണ് എന്ത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒന്നുമില്ലായ്മ എന്ന് വിളിക്കുന്നത് അപ്പൊ ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നത് ആ പദം പോലും തെറ്റാണ് അങ്ങനെയൊന്നും ഈ ലോകത്തോ ഈ പ്രപഞ്ചത്തിലോ എങ്ങും സംഭവിക്കുന്നില്ല പിന്നെ എന്തിനാണ് സൃഷ്ടിവാദത്തിന്റെ കാര്യം പറയുന്നത് ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഡിസൈൻ ആസൂത്രണം ദൈവത്തെ ആസൂത്രകനായിട്ടാണ് ചെല്ല് കാണുന്നത് ക്രിയേഷൻ ക്രിയേറ്ററായിട്ടല്ല ആസൂത്രകനായിട്ട് പക്ഷെ ഒന്ന് ആലോചിക്കുക സൃഷ്ടി എന്ന് പറയുന്നതും ആസൂത്രണം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് സൃഷ്ടിച്ചു വെച്ച ഒരു സാധനത്തെ മാത്രമേ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയുള്ളൂ ഉള്ള സാധനത്തെ ആസൂത്രണം ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങളുടെ മേശപ്പുറത്തിരിക്കുന്ന മാവ് കുഴച്ച് നിങ്ങൾക്ക് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാം അതിനെ നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാം പ്ലാൻ ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ അതിന് ചെയ്യാനായിട്ട് ആദ്യം ഈ മാവ് നിങ്ങളുടെ മേശപ്പുറത്ത് ഉണ്ടാവണം അപ്പോൾ ആസൂത്രണം എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പ്രോസസ്സാണ് ഒരു രണ്ടാം ഘട്ട പ്രക്രിയയാണ് അതിനായിട്ട് ആദ്യം പ്രപഞ്ചം ഉണ്ടാവണം അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഉണ്ടാവണം അപ്പോൾ ആസൂത്രണം എന്ന് പറയുന്നതും ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഇത് ഒരാൾ ആസൂത്രണം ചെയ്യുന്നതാണ് ദൈവമെങ്കിൽ അയാൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഒരാൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അയാൾ അത് തന്നെ അയാൾ തന്നെ ആസൂത്രണം ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ ക്രിയേഷൻ വളരെ വികലമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം അപൂർണവും വികലവും അതായത് ഒരു ആസൂത്രണം വേണ്ടി വരത്തക്ക രീതിയിൽ വികലമായിരുന്നു ക്രിയേഷൻ എന്നാണ് പറഞ്ഞത് തെറ്റൊരിക്കലും പറ്റാത്ത ഒരു സങ്കല്പമായിട്ട് ദൈവത്തെ അവതരിപ്പിച്ചിട്ട് സൃഷ്ടിച്ചപ്പോൾ വന്ന ന്യൂനതകൾ പരിഹരിക്കാനായിട്ട് ആസൂത്രണം എന്ന് പറഞ്ഞ രണ്ടാമതൊരു പ്രക്രിയ അതിൽ നമ്മൾ ഈ പറഞ്ഞ ആദ്യം ഇതെടുക്കുക പിന്നെ ചിന്തേര് പിടിക്കുക പിന്നെ മെഷീനിൽ കയറ്റുക ഇതൊക്കെ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന രീതിയിലാണ് ഒരുപാട് ന്യൂനതകൾ ഉള്ളതുകൊണ്ടും പരിഹരിക്കാനായിട്ട് ദൈവം അങ്ങനെ ഒരു സങ്കല്പമായിട്ടല്ല മതം അവതരിപ്പിക്കുന്നത് അന്യൂനമായിട്ടുള്ള ഒരു സങ്കല്പമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആസൂത്രണം എന്ന് പറയുന്നത് അവിടെ ഒട്ടും സാധുവല്ല ആസൂത്രണം ഉള്ളത് വെച്ച് ചെയ്യണം അതിന് ആദ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇനി ഒന്നാലോചിച്ച് നോക്കുക ഈ ഒരു കുശവൻ ഒരു കലം ഉണ്ടാക്കുന്നതിൽ എന്തൊക്കെയാണ് വേണ്ടത് അയാളല്ല കല ഉണ്ടാക്കുന്നത് അയാളത് അയാൾ അതിനെ സഹായിക്കുന്നുണ്ട് പക്ഷെ അയാൾ ഇപ്പോൾ കളിമണ്ണ് കളിമണ്ണ് ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവാണ് കളിമണ്ണ് കുഴക്കാൻ വെള്ളം വെള്ളം ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവാണ് പോട്ടേഴ്സ് വീൽ ഈ കാണുന്ന പോട്ടേഴ്സ് വീൽ അത് ഇവിടെ ഉണ്ടായിരുന്ന വസ്തുവാണ് സൂര്യപ്രകാശം അതിവിടെ ഉണ്ടായിരുന്ന വസ്തുവാണ് ഇവിടെ എല്ലാം ഉള്ള വസ്തുവിൻ്റെ നിന്ന് നിലവിലുള്ള ഒരു വ്യവസ്ഥയെ മാറ്റിയെടുക്കുകയാണ് അയാൾ ചെയ്ത് ഈ ഒരു കുടം അല്ലെങ്കിൽ ഒരു കലം ഉണ്ടാക്കാനായിട്ട് ഒരു കുലാലൻ ആവശ്യമാണ് പക്ഷേ ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കാൻ സാധിക്കുമെന്നിരിക്കട്ടെ സപ്പോസ് നമുക്ക് കളിമണ്ണ് ഒഴിവാക്കാൻ പറ്റുമോ കളിമണ്ണ് ഇല്ലാതെ കുടം ഉണ്ടാവുമോ ഇല്ല വെള്ളം ഇല്ലാതെ കുഴക്കാൻ പറ്റുമോ ഇല്ല പോട്ടേഴ്സ് വീൽ ഇല്ലാതെ പറ്റുമോ ഇല്ല സൂര്യപ്രകാശം ഇല്ലാതെ ഉണക്കാൻ പറ്റുമോ ഇല്ല ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ അത് ഈ കുലാലൻ അല്ലെങ്കിൽ ഈ കുശവനെ മാത്രമാണ് തന്നെ ഇതെല്ലാം കൂടെ കൊണ്ടായി എന്ന് പറയാം ഒരു പോട്ടേഴ്സ് വീല് പ്രകൃതിയുടെ രീതിയിൽ അപ്പോൾ അയാൾ ഈ നിർമ്മാണ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു ഏജന്റ് മാത്രമാണ് അല്ലാതെ അയാൾ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി എന്നുള്ള വാദം കാണുന്നത് ഇനി വിശ്വാസികളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും ദൈവത്തിന്റെ പേരിലും കോട്ടങ്ങളെല്ലാം സ്വന്തം പേരിലും അർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ ഒരു വർഷം ഉണ്ടാകുന്ന നല്ല അനുഭവങ്ങളെല്ലാം പൊങ്കാലയുടെ നേട്ടമാണെന്ന് പറയുക മോശം അനുഭവങ്ങളെല്ലാം നമ്മളുടെ എന്തെങ്കിലും കുഴപ്പമാണെന്ന് പറയാം അപ്പോൾ പൊങ്കാല വിജയിച്ചു നമ്മൾ വീണ്ടും അടുത്ത വർഷം റീചാർജ് ചെയ്യാനായിട്ട് വീണ്ടും പോകും അങ്ങനെ പൊങ്കാല സക്സസ് ആവും അത് പൊങ്കാല തന്നെ വേണമെന്നില്ല നിങ്ങൾ ഫിലിം ഫെസ്റ്റിവലിൽ പോയാൽ മതി ഒരു വർഷം ഫിലിം ഫെസ്റ്റിവലിൽ പോയി ഒരു പത്ത് പടം കാണുക എന്നിട്ട് ആ വർഷം ജീവിതത്തിൽ നടക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ ഫിലിം ഫെസ്റ്റിവലിന് അനുഗ്രഹമായിട്ട് എടുക്കുക കോട്ടങ്ങളെല്ലാം നിങ്ങളുടെ കുഴപ്പമായിട്ട് എടുക്കുക അടുത്ത വർഷം വീണ്ടും നിങ്ങൾ ഫിലിം ഫെസ്റ്റിവലിൽ പോയിരിക്കും കാര്യം it works for you it is successful ഒറ്റ കാര്യം ചെയ്താൽ മതി നല്ലതെല്ലാം ഇതിന്റെ പേരിലാക്കുക ഈ അക്കൗണ്ട് ഇടുക മോശമല്ല നിങ്ങളുടെ അക്കൗണ്ട് ഇടുക ഓക്കെ റൈറ്റ് മറ്റേതാണ് ബാലൻസസ് ബാലൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസി ചെയ്യുന്ന അവന്റെ വിശ്വാസം ന്യായീകരിക്കാനായിട്ട് ചെയ്യുന്നതാണ് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ നേട്ടം എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം ദൈവത്തിലേക്ക് എടുക്കുക ഇപ്പോൾ ഒരു അപകടത്തിൽ പെട്ട് ഒരു കാല് ഒടിഞ്ഞു ഉടനെ മതപരമായിട്ടുള്ള വ്യാഖ്യാനം എന്താണ് ദൈവാധീനം ഒരു കാലല്ല പോയുള്ളൂ രണ്ട് കാലം ഒടിഞ്ഞു എന്താ പറയും ദൈവാദിനം രണ്ട് കാലല്ല പോയുള്ളൂ കൈ ബാക്കിയുണ്ടല്ലോ രണ്ട് കാലും ഒരു കൈയും ഈശ്വരൻ അനുഗ്രഹിച്ച് ഒരു കൈയെങ്കിലും കിട്ടിയല്ലോ ഇങ്ങനെ എന്തൊക്കെ ബാക്കി വരുന്നോ ആ ബാലൻസ് തിയറി ബാക്കി വരുന്നതെല്ലാം ദൈവത്തിന്റെ അക്കൗണ്ടിൽ ഇടുക മനസ്സിലായാലും അപ്പോൾ അവസാനം ഓരോരോ അവയവങ്ങളെ പണ്ട് ആത്മാവിന്റെ കാര്യം പറയുന്നോണം ആത്മാവ് എൻ്റെ കൈ മുറിഞ്ഞു അപ്പം എൻ്റെ കൈ കൈ പോയിട്ട് ഞാനുണ്ട് എൻ്റെ കാൽ പോയി അപ്പം കാല് പോയിട്ട് ഞാനുണ്ട് എൻ്റെ ഡാഷ് പോയി അപ്പോൾ ഡാഷ് പോയിട്ടും ഞാനുണ്ട് അപ്പോൾ ഡാഷ് അല്ലാത്തതും കാലല്ലാത്തതും കൈയല്ലാത്തതുമായ എന്തോ ഒന്ന് എന്നിലുണ്ടേ അതാണ് ആത്മാവെന്നൊക്കെ ആയിരുന്നു പണ്ട് ശങ്കരാചാര്യരെ പോലെയുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കുറേ വിശദീകരണങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ ഡാഷ് പോയി എന്ന് ഒരിക്കലും പറയല്ലോ അപ്പോൾ ഇതാ ഈ കഴുത്താണോ ശരിക്കും ആത്മാവ് എന്ന് നമുക്ക് ചുമ്മാ ഇങ്ങനെയൊക്കെയുള്ള കുറേ വികല വാദങ്ങളാണ് പലപ്പോഴും ഇത് ഉന്നയിക്കപ്പെടുന്നത് അപ്പം ഈ ബാലൻസ് തിയറി പലപ്പോഴും കുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പറയുക എന്താ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെയാണ് അവരെ നേരത്തെ വിളിച്ചു എന്ന് പറയും അപ്പോൾ ഈ ബാക്കിയിരിക്കുന്ന ഈ മുതിർന്നവരൊക്കെ അല്ലെ ഒരുപാട് പ്രായമായവരൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തവരും വെറുക്കുന്നവരുമാണെന്ന് വ്യക്തമായി അല്ലെ എങ്ങനെയും ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പോപ്പ് ജോൺ പോളിനെ ഒരു ആള് ഷൂട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വത്തിക്കാൻ സിറ്റിയിൽ വെച്ച് അപ്പോൾ അയാൾക്ക് ആറ് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പന്ത്രണ്ട് വെടിയുണ്ടകൾ പോപ്പിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത് അപ്പോൾ പോപ്പ് പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോയി ലേഡി ഓഫ് ഫാറ്റിമ ഫാറ്റിമയിലെ മേരിയെ പ്രാർത്ഥിക്കുകയും അറിയാം അവരുടെ സഹായത്താലാണ് ഞാൻ രക്ഷപ്പെട്ടത് ലേഡി ഓഫ് ഫാറ്റിമ എന്ന് പറയുമ്പോൾ ഈ വേളാങ്കണ്ണി എന്ന് പറയുന്നോണം ഗോഡലൂപ്പിലുണ്ട് പാരീസിലുണ്ട് ഫാറ്റിമ ഫാറ്റിമ ഒരു പോർച്ചുഗീസ് നഗരമാണ് അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം ഈ വേളാങ്കണ്ണി അല്ലെങ്കിൽ കന്യ മറിയത്തിന്റെ റോമൻ കത്തോലിക്കരുടെ പ്രധാനപ്പെട്ട ദൈവമാണ് മറിയം ട്രിനിറ്റിക്ക് എന്ന് പറയുന്ന നാല് ദൈവം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അവര് പല സ്ഥലങ്ങളിലുണ്ട് അതിൽ ഫാറ്റിമ എന്ന് പറയുന്ന സ്ഥലത്തെ ദേവിയായിരുന്നു അല്ലെങ്കിൽ കന്യാമറിയത്തിലായിരുന്നു ജോൺ പോളിന് വിശ്വാസം അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ജോൺ പോൾ ഫാറ്റിമയിലെ കന്യാമറിയത്തിന് കൂടുതൽ പോയി വഴിപാട് നേരുക വിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു ഇതെങ്ങനെയാണ് ഫാറ്റിമയിലെ ദേവി അദ്ദേഹത്തെ കാത്തത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അദ്ദേഹം പറയുന്നത് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് വെടിയുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ ശരിക്കും കടന്നുപോയെങ്കിലും ഈ വെടിയുണ്ടകളെല്ലാം കരളിലേക്ക് വന്ന വെടിയുണ്ട കരളിന്റെ ഫിത്തിയിൽ നിന്ന് തുളഞ്ഞ് പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മുറിവേൽപ്പിക്കാതെ പുറത്തു വന്നു ഹൃദയത്തിലേക്ക് പോയ വെടിയുണ്ട ഹൃദയത്തിന്റെ ഫിത്തിയുടെ അടുത്തൂടെ ഇറക്കേറി നുഴഞ്ഞ് പുറത്തു വന്നു അങ്ങനെ ഓരോരോ അവയവങ്ങളിലൂടെയും കടന്നു വന്ന വെടിയുണ്ട അതിന്റെ നിർണായകമായ പരിക്കേൽക്കാതെ വഴിമാറി പുറത്ത് നമ്മളെ നമ്മൾ കൊരുത്തെടുത്തു എന്നാലും അകത്തുള്ളതിനൊന്നും പൂർണ്ണമായും കേട് സംഭവിച്ചത് അപ്പോൾ ഈ ബുള്ളറ്റ് ഇങ്ങോട്ട് വന്നപ്പം ആ ബുള്ളറ്റിന്റെ ഗതിയെ ഒരു മെറ്റേണൽ ഹാൻഡ് അതല്ലെങ്കിൽ ഈ അമ്മ അല്ലെങ്കിൽ ഈ മറിയം അതിനെ വഴിമാറ്റി കൊണ്ടാണ് ഇയാളുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് കേടുവന്നില്ല എന്ന് പറയാം അത് ഗോഡ് ഡെലിയൂഷനകത്ത് ഡോക്കൻസ് ചോദിക്കുന്നുണ്ട് ഈ ഫാത്തിമയിലെ മറിയം ഇത്ര ബുദ്ധിമുട്ട് വെടിയുണ്ടയുടെ വഴിമാറ്റിയെങ്കിൽ ഈ വെടിയുണ്ടയുടെ ഗതി മൊത്തത്തിലൊന്ന് മാറ്റി ഈ പോപ്പിൽ നിന്ന് മാറ്റി അടുത്ത് കാണുന്ന ഓട്ടോറിക്ഷയിലോ തെങ്ങിലോ കയ്യാലയിലോ ഒക്കെ കൊള്ളിച്ചിരുന്നെങ്കിൽ ഈ സർജന്മാർക്ക് പന്ത്രണ്ട് മണിക്കൂർ സർജറി നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി മാത്രമല്ല ലേഡി ഓഫ് ഫാറ്റിമ എന്തുകൊണ്ട് ഈ പോപ്പിനെ രക്ഷിക്കണം ലേഡി ഓഫ് ഗോഡർലൂപ്പും ലേഡി ഓഫ് പാരീസും വേളാങ്കണ്ണി മാതാവും ഇവരൊക്കെ വേറെ വല്ല കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നതുകൊണ്ടാകാം എന്നും നമുക്ക് അനുമാനിക്കേണ്ടി വരും ഇനി മറ്റൊന്നുള്ളതാണ് ചോദ്യമാണ് why why why why why ചില ചോദിക്കാറുണ്ട് ഈ ദൈവ വിശ്വാസികൾ ഈ എന്തുകൊണ്ട് നിങ്ങൾക്കറിയാമോ ആ എനിക്കറിയത്തില്ല ആ എന്തുകൊണ്ട് അത് മനുഷ്യന് എവിടെയൊക്കെ അജ്ഞതയുണ്ടോ അജ്ഞതയുടെ കൊടും തമസ് ദൈവത്തിന്റെ അധിവാസ കേന്ദ്രമായി മാറുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അജ്ഞതയുണ്ട് സ്വാഭാവികമായിട്ടും ശാസ്ത്രം കാര്യങ്ങൾ വിശദീകരിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അജ്ഞതകളെല്ലാം തന്നെ ദൈവത്തിന്റെ കുത്തകാവകാശമാണ് അതായത് നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ അത് ദൈവത്തിന്റെ തെളിവായിട്ട് അവതരിപ്പിക്കുക വായ് എന്തുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയാണ് പുതാനായിട്ട് ഒരു വസ്തുവിന്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിക്കുമ്പോൾ പണ്ട് തന്മാത്ര എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് തന്മാത്ര കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ പറയാം ആറ്റം ആറ്റം കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ് ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അപ്പോൾ ശാസ്ത്രം പറയുന്നു കോർക്കുകൾ കോർക്കുകൾ വരെ അറിയാമല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അപ്പോൾ ഇങ്ങനെ എവിടം വരെ ശാസ്ത്രം കണ്ടുപിടിച്ചോ അത് കഴിഞ്ഞെല്ലാം ദൈവത്തിന് സ്വന്തം അതായത് അജ്ഞത എവിടെയുണ്ട് അജ്ഞതയുടെ മറുപേരായിട്ട് ദൈവത്തെ ആഘോഷിക്കുന്ന ഒരു ഏർപ്പാട് പലപ്പോഴും കാണാനാവും ഒരു വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അവരെ ഒരിക്കലും അവരുടെ പാറമട കഥകളിലോ പൊട്ടക്കഥകളിലോ അവർക്ക് ഈ ചോദ്യങ്ങളില്ല എപ്പോഴും ഒരു മതവിശ്വാസി അന്യന്റെ അന്യമതത്തിന്റെ വിശ്വാസങ്ങളെ നോക്കി ചോദ്യങ്ങൾ ഉയർത്തും ഭയങ്കര യുക്തിവാദി അവന്റെ യുക്തി ശരിക്കും പീലി വിടർത്തിയാടും ഇപ്പൊ ഒരു മുസ്ലിമിന് ഹിന്ദു മതത്തിലെ കഥകളൊക്കെ കാണുമ്പോൾ അവന് ഏ ഇതെന്താ ഇത് എന്ന് തോന്നും പക്ഷെ അവന് സ്വന്തം മതത്തിലേക്ക് അങ്ങനെ ഒരു അന്വേഷണം ഇല്ല അപ്പൊ എല്ലാ മതവിശ്വാസികളും അവരെ മതത്തോട് ഭയങ്കര യുക്തിവാദവും ഭയങ്കര ധാർമ്മിക ഐ മീൻ ദൈക്ഷണീയതയൊക്കെ പുലർത്തും സ്വന്തം മതത്തിന്റെ കാര്യത്തിലാണ് ഈ വിഷയം വരുന്നത് പണ്ട് വിറ്റ്ജൻസ്റ്റൈൻ്റെ ഒരു കഥ പറയുന്നുണ്ട് അദ്ദേഹം ലുഡ്ബിക് വിറ്റ്ജൻസ്റ്റൈൻ എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഓസ്ട്രിയൻ അദ്ദേഹം ഒരിക്കൽ പട്ടാളത്തിൽ ചേരാനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു പോലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എത്ര ഡോളറാണ് വിലയിടുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ പട്ടാളം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടങ്ങളുണ്ടാകാം ജീവൻ തന്നെ നഷ്ടപ്പെടാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എന്താണ് വിലയിടുന്നത് എത്ര രൂപയാണ് അല്ലെങ്കിൽ എത്ര ഡോളറാണ് അദ്ദേഹം ഒരു ഒട്ടും മറുപടിക്ക് അമാന്തിക്കാതെ അദ്ദേഹം പറഞ്ഞു ഞാൻ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളറാണ് വിലയിടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ആർമി അവിടെ ഇരുന്ന ഓഫീസർ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് മുന്നൂറ്റി അറുപത്തിയേഴ് ഡോളർ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് മുന്നൂറ്റി അറുപത്തി എട്ടെന്നോ മുന്നൂറ്റി അറുപത്തി അഞ്ചെന്നോ ഒന്ന് നിങ്ങൾ പറയും ഈ സംഖ്യ എന്താണ് ഇത്ര പ്രധാനം എന്ന് ചോദിച്ചു അപ്പോൾ വിജൻസ്റ്റൈൻ പറഞ്ഞു ഞാൻ മുന്നൂറ്റി അറുപത്തേഴ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്ന് എന്നോട് ചോദിച്ചു മുന്നൂറ്റി അറുപത്തേഴിന് പകരം ഞാൻ ലോകത്ത് നിലവിലുള്ള ഏത് സംഖ്യ പറഞ്ഞിരുന്നെങ്കിലും നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നു ഞാൻ ചോദിക്കും ഞാൻ പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആയിരത്തി അഞ്ഞൂറ് എന്നോട് ചോദിക്കുമായിരുന്നു ഒരു ലക്ഷമാണെങ്കിൽ നിങ്ങൾ ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഏത് ഏത് നമ്പർ പറഞ്ഞാലും നിങ്ങൾ എന്നോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത് അപ്പോൾ ചോദ്യം സെയിം ആണ് അപ്പോൾ അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ എന്ത് ഉത്തരം പറഞ്ഞാലും ഈ വൈ വാട്ട് ഹൗ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വാരി വിതറിക്കൊണ്ട് അർത്ഥശൂന്യമായ ചോദ്യങ്ങളായിരിക്കും പലപ്പോഴും വൈ വാട്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട് അതൊരു ചോദ്യമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല പുതാനായിട്ട് what is a colour of smell what is what is what is a colour of hope പ്രതീക്ഷയുടെ നിറം എന്താണ് ഇത് വാട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അത് ശരിക്കും ഒരു അർത്ഥവത്തായ ചോദ്യമായിട്ട് മാറുന്നില്ല അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതിലൂടെ നമുക്ക് അജ്ഞതയുണ്ടെന്ന് സ്ഥാപിക്കുകയും ഈ അജ്ഞത മുഴുവൻ ദൈവത്തിനുള്ള തെളിവായിട്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരു മതബുദ്ധിയുണ്ട് എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് നോക്കി മതത്തിന് എന്തെങ്കിലും അറിയാമോ മതത്തിന് അറിയാവുന്ന ഇതാണ് മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണ് കുഴച്ച് കുഴിച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി അതിനകത്തോട്ട് ജീവൻ ഊതിക്കയറ്റി എന്നൊക്കെയാണ് പറയുന്നത് വളരെ കളിക്കുടുക്ക മോഡലിലുള്ള കളിക്കുടുക്കയിൽ പോലും കുട്ടികൾ പോലും ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ള കഥകൾ അവരാണ് ഈ വൈ വാട്ട് വിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്നത് ഇനി സയൻസ് ഇന്ന് കണ്ടുപിടിക്കുന്നതെല്ലാം പണ്ട് ഞങ്ങളുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അപഹാസ്യമായൊരു വാദം മതം നടത്താറുണ്ട് വിമാനമൊക്കെ പണ്ട് വൈശ്രവണൻ കണ്ടുപിടിച്ചതാണ് എന്ന് പറയും മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് പറക്കാൻ കഴിവില്ല പക്ഷികൾക്ക് പറക്കാൻ കഴിവുണ്ട് അപ്പോൾ പറക്കാൻ കഴിയുന്ന എന്തോ ഒന്ന് ഇതിനെക്കുറിച്ച് വിഭാവനം ചെയ്യാൻ മനുഷ്യന്റെ തലച്ചോറിന് വളരെ എളുപ്പമാണ് അവന്റെ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ ഈ ഇമേജുകൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് കഴിയും ഉദാഹരണമായിട്ട് മനുഷ്യന്റെ ശരീരം അങ്ങനെ ഒരു ഇമേജ് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് പറവകളുടെ ചിറകുകളും അങ്ങനെ ഒരു ഇമേജ് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ട് ഇത് രണ്ടുകൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പറക്കുന്ന മനുഷ്യരെ അഥവാ മാലാകമാരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തെ സംബന്ധിച്ചോളം നിസ്സാരമാണ് we just do a photoshop to mix two images one of a bird with a wing other is a less human being so it makes an angel angel എന്ന് പറയുമ്പോൾ ചിറകുമുണ്ട് മനുഷ്യ ശരീരവുമാണ് ഇത് സിംപ്ലി നമ്മുടെ ഇത് രണ്ടുകൂടെ ഒരുപക്ഷെ നമ്മുടെ മസ്തിഷ്കത്തിന് മാത്രമാവും ഇങ്ങനെ രണ്ടുകൂടെ കൂട്ടി മിക്സ് ചെയ്തൊരു വർക്ക് ഉണ്ടാക്കാൻ കഴിയുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക പക്ഷെ ഇന്ന് മതം പറയുന്നത് അങ്ങനെയാണ് നമ്മൾ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് വിമാനം ഉണ്ടാകുക ഇനി നമ്മൾ സ്പേസിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് വാഹനമില്ലാതെ ഇപ്പോൾ വാഹനത്തോടെ സഞ്ചരിക്കുന്നു വാഹനമില്ലാതെ സഞ്ചരിക്കുന്നതിനെ ഒരു കഥ എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ മസ്തിഷ്കത്തിന് വളരെ സുഖമായിട്ട് ഭാവനയിൽ കാണാവുന്ന കാര്യങ്ങളേ ഉള്ളത് അതുകൊണ്ട് വൈശ്രവണൻ എന്നെ ഒരു ഒരു വിമാനം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിമാനം കണ്ടുപിടിച്ച ആണെന്ന് പറയുന്നത് പച്ചക്കുതിര ഒരു കുതിരയാണെന്ന് പറയുന്നതേ ഉള്ളൂ പച്ചക്കുതിര ഒരു കുതിരയാണ് ബേസിക്കലി ദാൻ പിന്നെ ഒരു മതം ഒരു ഇത് ചെയ്യുന്നുണ്ട് സാധാരണ ഇതിൽ നമ്മൾ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ സി ഡി ഇറക്കാൻ പാടില്ല എന്ന് പറയാം പടത്തിന് ആൾ കാണില്ല അതേ കണക്ക് സയൻസ് കണ്ടുപിടിക്കുന്നത് വരെ മതം രഹസ്യം പുറത്തുവിടില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് അതുകൊണ്ട് മതം എങ്ങനെങ്കിലും ഈ ശാസ്ത്രം പിഴച്ചു പോകുന്നുണ്ട് ശാസ്ത്രം ഒരു കണ്ടുപിടുത്തം നടത്തുന്നതിന് മുമ്പ് തന്നെ അവർ പുസ്തകം ചൂണ്ടിക്കാണിച്ചാണ്ട് ഇതാ ഇതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശാസ്ത്രജ്ഞന്മാരുടെ കഞ്ഞുകൂടി മുട്ടിയാണ് അങ്ങനെ ആന്റി പൈറസി നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ് മതം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഘോരഘോരം ശബ്ദിച്ച് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട് പോയിട്ടില്ല അവിടെ എങ്ങനെയാണ് കൊടി പറന്ന് എങ്ങനെയാണ് അവിടെ കാറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നാല് ബില്യൺ ഡോളറാണ് ചന്ദ്ര യാത്ര തട്ടിപ്പാണെന്ന് പറയുന്ന സാഹിത്യം ഹോക്സ് ലിറ്ററേച്ചർ അതിൻ്റെ സി ഡികൾ ഡി വി ഡികൾ പുസ്തകങ്ങൾ അമേരിക്കയിലൊക്കെ വിറ്റുപോകുന്നു അപ്പം മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാത്ത ആളുകൾ ഇത്രയും പോയിട്ടുണ്ട് ഇത്രയും റോക്കറ്റൊക്കെ വിക്ഷേപിച്ചു ഒക്കെ പതിനെട്ട് പേര് പോയതിൽ പന്ത്രണ്ട് പേര് അവിടെ ഇറങ്ങി നടന്നു ആറ് പേര് അതിന് ചുറ്റും നിന്നു നൂറുകണക്കിന് ചാന്ദ്രശിലകൾ കൊണ്ടുവന്നു കൂറ്റൻ റോക്കറ്റുകൾ ഏണ്ട് പത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തിട്ടുള്ള ഉദ്യമങ്ങൾ ഇതെല്ലാം കള്ളമാണ് എന്ന് പറഞ്ഞാൽ മതം വിശ്വസിക്കുന്ന അല്ലെ മതവിശ്വാസികൾ അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം പക്ഷെ അവരുടെ നായകന്മാരൊക്കെ ചന്ദ്രനിലേക്കും ഔട്ടർ സ്പേസിലേക്കും ഒക്കെ എയർ എയർലിഫ്റ്റ് ചെയ്ത് പോയി എന്ന് പറയുന്നതിൽ അവർക്ക് വിശ്വസിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ പല മതത്തിന്റെ പല നായകന്മാരും സ്വർഗാരോഹണം നടത്തി എന്നാണ് പറയുക അവർ നിന്ന നിൽപ്പിൽ യാതൊരു റോക്കറ്റിൻ്റെയും സഹായമില്ലാതെ അപ്രത്യക്ഷമായി എന്നുള്ളത് യൂറി ഗഗാറിനും അങ്ങനെ ചെയ്തിട്ടുണ്ട് യൂറി ഗഗാറിനെ പോലെയുള്ള മനുഷ്യ ബഹിരാകാശ സഞ്ചാരികളും മത ദിവ്യന്മാരല്ലെ മത ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറി ഗഗാറിൻ പോയിട്ട് തിരിച്ചു വന്നു മത നേതാക്കളൊക്കെ പോയിട്ട് ഇതുവരെ അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ഇനി മറ്റൊന്നുള്ളതാണ് ഗ്രാൻഡ് പ ആർഗ്യുമെന്റ് നിരീശ്വരവാദികൾക്കെതിരെ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെന്റാണ് അതായത് നിങ്ങളുടെ മുത്തച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ മുതു മുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല മുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ ഓർമ്മയില്ല അപ്പോ നിങ്ങൾക്ക് മുത്തച്ഛനുണ്ടോ ആ മുത്തച്ഛനുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കാണാത്ത മുത്തച്ഛൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക സാധാരണ ഇതിൽ വളരെ ചിന്താശേഷി കുറഞ്ഞ ആൾക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അവിടെ എന്താണ് ഈ അപ്പം കാണാത്ത മുത്തച്ഛൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ഒരാൾ അതാണല്ലോ ദൈവം നമ്മൾ മോറൽ സയൻസ് ക്ലാസ്സിലൊക്കെ പറയുന്നതാണ് ആദ്യം ടീച്ചർ വന്ന് കുട്ടിയോട് പറയുന്നു കുട്ടികളെ കുട്ടികളെ ഈ ചോക്കാരാണ് ഉണ്ടാക്കിയത് ചോക്ക് ഉണ്ടാക്കിയത് ചോക്കർ ഇത് ഡസ്റ്റാർ ഉണ്ടാക്കിയത് ഡസ്റ്ററാർ അല്ലേ അപ്പം ഈ ഈ വീടുണ്ടാക്കിയത് അല്ലെ ഈ സ്കൂൾ ഉണ്ടാക്കിയത് അതിന്റെ കെട്ടിടായ ആശാരി അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാൻ ചോദിക്കട്ടെ ഈ പ്രപഞ്ചം മുഴുവൻ ആരാ ഉണ്ടാക്കിയേ അറിയില്ല ടീച്ചർ എനിക്കും അറിയില്ല നിങ്ങൾക്കും അറിയില്ല പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കണമല്ലോ ആ ഉണ്ടാക്കണം ഉണ്ടാക്കാതെ ഇത് ഉണ്ടാവൂ ചോക്ക് ഉണ്ടാക്കാൻ ചോക്കറും ഡസ്റ്റ് ഉണ്ടാക്കാൻ ഡസ്റ്ററും ഒക്കെ വേണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കാൻ വേറൊരു ഉണ്ടാക്കർ ആവശ്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾ വേണം ആ അതാണ് മക്കളെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരാൾ ഒരു ശക്തി ഒരു വ്യക്തി ഒരു എനർജി ഒരു സമവാക്യം ഒരു എന്തോ ഒന്ന് ഒരു അത് ഒരു ഇത് അതിനെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് അതാണ് ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ശരിയല്ലേ മക്കളെ ആണ് ടീച്ചറേ എന്ന് പറഞ്ഞ് പിള്ളേർ കൈയടിച്ചപ്പം ഇതേ കണക്ക് നമ്മുടെ ഒരു പയ്യൻ അല്ലേ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ ആ പയ്യന്റെ പിൻതലമുറക്കാരിൽ ഒരാൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ടീച്ചറെ എല്ലാം ഉണ്ടാക്കാൻ ഒരാൾ വേണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാക്കി ആ ചേട്ടനെ ഉണ്ടാക്കാൻ വേറെ ഒരു സ്പെഷ്യൽ ചേട്ടൻ വേണ്ടി വരില്ലേ എന്ന് ചോദിച്ച ഒരു കുട്ടി അത് ഉണ്ടാക്കലിന്റെ പ്രപഞ്ചം ഉണ്ടാക്കിയേ പറ്റുമല്ലോ ഉണ്ടാക്കാൻ അവർക്ക് ഉറക്കം വരുന്നില്ല ഇപ്പോൾ നമ്മൾ നമുക്കറിയാം രണ്ട് രീതിയിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പല വസ്തുക്കളും ഇപ്പോൾ ഒരു വെള്ളാരം കല്ല് നമ്മൾ സമുദ്രതീരത്ത് നിന്ന് വളരെ ഒരു വെള്ളാരം കല്ല് കയ്യിലെടുത്തിട്ട് ഇതാരാ ഉണ്ടാക്കിയെന്ന് നമ്മൾ ചോദിക്കാറില്ല ഉദാഹരണമായിട്ടൊരു വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഒരു ഒരു ശില പൊട്ടിത്തകർന്ന് അരുവികളിലൂടെ ഒഴുകി നദികളുടെ അടിയിലൂടെ സഞ്ചരിച്ച് ലക്ഷക്കണക്കിന് വർഷങ്ങൾ തിരകൾ തരുകി തലോടി അവസാനം അതിൻ്റെ രൂപഭാവ ഭേദമുണ്ടായി ഒരു മനോഹരമായ വെള്ളാരം കല്ലായിട്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇത് ആരാ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ചോദിക്കാറില്ല ആ ചോദ്യത്തിന് അവിടെ അർത്ഥമില്ല പർവ്വതങ്ങൾ ഉണ്ടാകുന്നതും ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവും ആരും ഉണ്ടാക്കുകയല്ല മഴ ആരാ ഉണ്ടാക്കിയേ പണ്ട് മനുഷ്യൻ പ്രകൃതി പണ്ടത്തെ പ്രാചീന മനുഷ്യൻ മഴ ഉണ്ടാക്കിയ ആളിനെയൊക്കെ കണ്ടുപിടിച്ചു കുറേ പേര് മേളിൽ നിന്ന് ഏതാണ്ട് ചെയ്യുന്നതാണ് മഴയായിട്ട് താഴോട്ട് വീഴുന്നത് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു മനസ്സിലായില്ല അപ്പോൾ ഇങ്ങനെ ഒരു വസ്തുവിന് പിന്നിൽ ഒരാളെ സൃഷ്ടിച്ച് അല്ലെങ്കിൽ സങ്കല്പിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു പെരുമാറ്റത്തിൽ നിന്നാണ് ഇത് വരുന്നത് ഇനിയിപ്പം മുത്തച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ കാണേണ്ട കാര്യമില്ല ഒരു മുത്തച്ഛൻ ഉണ്ടെങ്കിലേ അച്ഛൻ ഉണ്ടാവൂ എന്നുള്ളത് നമ്മൾ തെളിഞ്ഞിട്ടുണ്ട് കാര്യം അച്ഛനുള്ളത് കൊണ്ടാണ് മോൻ ഉണ്ടായത് മനസ്സിലായില്ലേ ഇപ്പം ലൈംഗിക പ്രത്യുൽപാദനമാണ് മനുഷ്യർക്കിടയിലുള്ളത് സെക്ഷൽ പ്രൊഡക്ഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ എല്ലാ കുട്ടിക്കും ഉണ്ടാവും ആ കുട്ടി ഒരു പക്ഷേ അച്ഛൻ വീട്ടിലുണ്ടാവില്ല നാട്ടിലുണ്ടാവും നാട്ടിലുണ്ടായില്ല ചിലപ്പോൾ രാജ്യത്തുണ്ടാവും ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അയാൾ മരിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരാളുണ്ടാവും അമ്മയുണ്ടാവും എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അച്ഛനുണ്ടാവും എന്ന് നമുക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ട് ലബോറട്ടറി തെളിയിക്കാവുന്ന കാര്യമുള്ളൂ അതും ദൈവവുമായിട്ട് അച്ഛനും മുത്തച്ഛൻ്റെയൊക്കെ രീതിയിലാണ് ദൈവമെങ്കിൽ ദൈവത്തിന് നമ്മുടെ കണക്കുള്ള ബന്ധങ്ങൾ വേണം ദൈവത്തിന് അളിയനുണ്ടാവണം ദൈവത്തിന് നാത്തൂനുണ്ടാവണം ദൈവത്തിന് വല്യച്ഛനുണ്ടാവണം ഇങ്ങനെ അത്തരം രീതിയിലുള്ള ഒരു മനുഷ്യരുടെ ജൈവ ബന്ധങ്ങൾ പോലെയുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് ദൈവമെന്ന് സ്വയം തരം താഴ്ന്ന് താഴ്ത്തുകയാണ് മതമോട് ഇത്തരം ചോദ്യങ്ങൾ പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും ഒരിക്കലും വിദ്യാസമ്പന്നരായ മതവിശ്വാസികൾ ചോദിക്കാറില്ല പക്ഷെ പൊതുവിൽ ചോദിക്കാറുണ്ട് നിന്റെ മുത്തച്ഛനെ നീ കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് വിശ്വസിക്കുന്നു അതായത് മനുഷ്യബന്ധങ്ങളുമായിട്ട് പ്രപഞ്ചത്തിന്റെ നാഥനെ ഒക്കെ എങ്ങനെ ബന്ധപ്പെടുത്തി സ്വയം മലർന്നു കിടന്ന് മേലോട്ട് തുപ്പുകയാണ് ചെയ്യുന്നത് അതുപോലെ വേറെ ഈ ചില ദൈവങ്ങളൊക്കെ പറയുന്നുണ്ട് മക്കളെ നോക്കൂ ഇലക്ട്രിസിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷേ നിങ്ങൾ എങ്ങനെ അറിയുന്നത് ഇലക്ട്രിസിറ്റി നിങ്ങൾ നല്ല രീതിയിൽ ഒരു വയറിംഗ് ഒക്കെ നടത്തി ഫ്യൂസ് ആവാത്ത ഒരു ബൾബൊക്കെ ഇടുമ്പോൾ ഇലക്ട്രിസിറ്റി നിങ്ങൾക്ക് പ്രകാശമായിട്ട് വരുന്നില്ലേ അതേ കണക്ക് നിങ്ങൾ മനസ്സൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം വന്ന് പ്രകാശം തരും ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അതാണ് ഇലക്ട്രിസിറ്റി അതെന്ന് പറഞ്ഞാൽ ദ്രവ്യമാണ് അത് തിരിച്ചറിയാൻ ഒരുപാട് വഴികളുണ്ട് അത് ടെസ്റ്റബിൾ ആണ് ദൈവം എന്ന് പറയുന്ന സാധനം ടെസ്റ്റബിൾ ആണോ ടെസ്റ്റബിൾ അല്ല ഫാൾസിഫയബിൾ അല്ല ഫാൾസിഫയബിൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തെളിയിക്കാൻ കഴിയണം അതാണ് ഫാൾസിഫയബിലിറ്റി മനസ്സിലായല്ലേ ഇപ്പോൾ ഈ ഇപ്പോൾ സൂര്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫാൾസിഫയബിൾ ആണ് കാര്യം ഉണ്ടോ ഇല്ലയോ നമുക്ക് തെളിയിക്കാൻ കഴിയും അപ്പോൾ മേഘം കൊണ്ട് പറഞ്ഞാലും കുറച്ച് മേളിലോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്ലെയിൻ എടുത്തെങ്കിലും പോയി നമുക്ക് തെളിയിക്കാൻ കഴിയും ഫാൾസിഫയബിൾ ആണ് പക്ഷെ ദൈവം ഉണ്ടോ കാക്രിപൂക്രി ഉണ്ടോ ഷിബു ഉണ്ടോ എന്നൊക്കെ ഷിബു എന്ന് പറഞ്ഞൊരു കണവാണ് ഈ മുറിയിൽ മുഴുവൻ തങ്ങി നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റൂ ഷിബു ആ കണത്തിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നില്ല ഇല്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇല്ല അത് ഫാൾസിഫയബിൾ അല്ല അത് അസത്യവൽക്കരണത്തിന് വിധേയമല്ല അസത്യമാണെന്ന് തെളിയിക്കാൻ പറ്റില്ല മനസ്സിലായല്ല അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം ഇനി മറ്റൊന്നുള്ളത് emergency button you call God when you are in trouble നിങ്ങളൊന്ന് മറിഞ്ഞു വീഴുമ്പോൾ തേങ്ങ തലയിൽ വീഴുമ്പോൾ നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കും എന്നാണ് പറയുന്നത് ദൈവം ഉള്ളതിൻ്റെ ഒരു തെളിവാണ് തേങ്ങ തലയിൽ വീഴുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ടാകാം വിളിച്ചതുകൊണ്ട് അവരുടെ തലയ്ക്ക് എന്തെങ്കിലും സാരമായ മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു ചിലവൂടെ ആക്കാം എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്തുകൊണ്ടാണ് ദൈവമേ എന്ന് വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് ശീലിച്ചുകൊണ്ട് അള്ളാ എന്ന് വിളിച്ച് ശീലിച്ചിരുന്നെങ്കിൽ അങ്ങനെ വിളിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു പാമ്പ് തിന്നുന്ന കുട്ടിക്ക് പാമ്പ് തിന്നാൻ ബുദ്ധിമുട്ടില്ല അവനതൊരു ആഹാരമാണ് അവൻ്റെ ശീലമാണത് നമ്മുടെ ഭാഷാപരമായ ശീലമാണ് ഈ ദൈവമേ എന്നോ അള്ളാ എന്നോ കർത്താവ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ശീലമാണ് ആ ശീലം പുറത്തു വരുന്നു നമ്മുടെ യുക്തി അല്ലെങ്കിൽ മസ്തിഷ്കം നേരെ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഡിപ്പോസിറ്റ് പ്രാഥമിക നിക്ഷേപങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നത് ചില അമ്മയെന്ന് വിളിക്കും അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ വന്ന് സഹായിക്കുന്നതാണോ എൻ്റെ അർത്ഥം അമ്മ ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല പക്ഷെ അമ്മയെന്നായിരിക്കും നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയായിരിക്കും അതിനേക്കാട്ടി കഷ്ടമായ അവസ്ഥയിലായിരിക്കും അമ്മ കിടക്കുന്നത് എന്നാൽ നമ്മൾ എൻ്റെ അമ്മയെന്നേ വിളിക്കുള്ളൂ ചില അയ്യോ എന്ന് വിളിക്കും അയ്യോ നമ്മളെ സഹായിക്കുന്നുണ്ടാണോ അയ്യോ എന്ന് വിളിക്കുന്നത് അല്ല ഇത് ഭാഷാപരമായ ശീലമാണ് മനസ്സിലായല്ലേ അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് വർഷം എം എക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു മുസ്ലിം കുട്ടി ഫ്രണ്ടിലിരിക്കുമായിരുന്നു ഈ കുട്ടി ഞാൻ അള്ള എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു അള്ള എന്നല്ല പറയണ്ട അൾ എന്ന് പറഞ്ഞ് കയറി പിടിച്ചോണ്ട് ഇങ്ങനെ അങ്ങനെ പറയണം ഞാൻ പറഞ്ഞ എനിക്ക് അത്രയും ബുദ്ധിമുട്ടാനുള്ള ഒരു ഒരു സമയമില്ല ഒന്നാമത് ഞാനിങ്ങനെ പറഞ്ഞു കൂളായിട്ട് പറഞ്ഞു അങ്ങനെയൊന്നല്ല അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാനുള്ളത് ചെയ്തില്ല ഒരു ഭാഷാപരമായ തെറ്റുകൾ പോലും നമ്മളുടെ സ്വർഗ സാധ്യതകൾ സ്വർഗ ചിന്തകൾ സർഗചിന്തകളല്ല സ്വർഗ ചിന്തകളെ പരിക്കേൽപ്പിക്കുമെന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ എന്തായാലും ആ ചിട്ടിയിൽ ചേർന്നിട്ടില്ല അപ്പം ഞാൻ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ലായിരിക്കും എനിക്ക് അതിനകത്തൊന്നും കിട്ടാനില്ല എന്ന് അപ്പം ഞാൻ ചോദിച്ചു കുട്ടി നിങ്ങൾ ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇവിടെ ഒരു പേപ്പട്ടി ഈ ക്ലാസ്സിലേക്ക് കയറി വന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും എന്തോ ചെയ്യുന്നു അയ്യോ എൻ്റെ അമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം കയറി ഓടിപ്പോവും ഞാൻ പിള്ളേരെല്ലായിരുന്നു ചിരിച്ചു ഞാൻ പറഞ്ഞു എന്താ അയ്യോ എന്ന് വിളിക്കുമല്ലേ ആ അല്ല അവനെന്തോ വിളിക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് സാറ് പിന്നെന്തോ വിളിക്കുന്നത് നമ്മൾ ഞാനും അയ്യോ എന്നാണ് വിളിക്കുന്നത് എൻ്റെ ശീലം അങ്ങനെയാണ് ഞാൻ ചോദിച്ചു ആരാണ് ഈ അയ്യോ അയ്യോ എന്ന് ചോദിച്ചാൽ അയ്യനാണ് അയ്യൻ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ വിഷ്ണു എന്നൊരർത്ഥമുണ്ട് അപ്പോൾ നിങ്ങൾ ബുദ്ധനെ വിളിക്കുകയാണ് ഇത് നിങ്ങൾക്ക് പ്രാചീനമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യമായിട്ടാണ് ഈ ബുദ്ധനെ വിളി കിട്ടിയത് പക്ഷെ നിങ്ങൾ ഒരു മുസ്ലിം ആണെന്നിരിക്കെ ഒരു അമുസ്ലിമായിട്ടുള്ള ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടെ ചീട്ട് തന്നെ കീറിപ്പോവും ഞാൻ ആ കുട്ടി പറഞ്ഞു അങ്ങനായിരുന്നു അത് അയ്യോ എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭാഷാപരമായ ശീലങ്ങൾ ഈ ദൈവത്തെ വിളി എന്നൊക്കെ പറയുന്നത് ഒരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ് അതാണ് ദൈവത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ സാധ്യത എന്നൊക്കെ പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് മറ്റൊന്ന് എല്ലാവരിലും ആരാധിക്കാനുള്ള ഒരു വാസനയുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ആരാധിക്കാൻ കിട്ടണം ശരിയാണ് ആരാധിക്കുക എന്നത് ഇഷ്ടപ്പെടാനും നമുക്ക് സഹായകരമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും നമ്മൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യും അതുള്ള വ്യക്തികളുടെ കാര്യത്തിലാണ് അതുള്ളത് ഇല്ലാത്ത വ്യക്തികളുടെ കാര്യത്തിൽ ആരാധിക്കാനായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു ത്വര നമുക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല മാത്രമല്ല ആരാധിക്കാനായിട്ടുള്ള ഒരു ത്വര നമുക്ക് ഉണ്ട് എന്ന് കരുതി ആരാധിക്കാൻ ഒരാളെ ഉണ്ടാവണം നിർബന്ധമില്ല നിങ്ങൾക്ക് വിശക്കുന്നു എന്ന് കരുതി നിങ്ങളുടെ മേശപ്പുറത്ത് എപ്പോഴും ആഹാരം ഉണ്ടാവണം നിർബന്ധമില്ല ആഹാരം ഉണ്ടാവലിന് അതിന് വേറെ പരിപാടികൾ ശരിയാവണം അപ്പോൾ മനുഷ്യനെ ആരാധിക്കാനായിട്ടുള്ള ഒരു കഴിവും ഒരു വാസനയും ഉണ്ട് എന്ന് കരുതി ആരാധിക്കപ്പെടാനായിട്ടൊരു മൂർത്തി ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല അത് നമ്മളൊരു നിലപാടാണ് ഇനി മറ്റൊന്നാണ് ഈ യുദ്ധക്കിടങ്ങുകളിൽ നിരീശ്വരവാദികളില്ല no atheist in foxholes അമേരിക്കയിലൊക്കെ വലിയ ബിൽ ബോർഡിലൊക്കെ പരസ്യം ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് ഏതൊരു യുദ്ധക്കിടങ്ങിൽ ഇറങ്ങുമ്പോൾ ഏതൊരുത്തനും നിരീശ്വരവാദി അല്ലാതായി തീരും അവൻ ദൈവത്തെ വിളിക്കുമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ മീറ്ററുകളോളം താഴ്ച കുഴിയെടുത്തിട്ട് സർവായുധ വിഭൂഷിതരായിട്ട് സൈനികർ ഇറങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നവർ ഒക്കെ വെച്ച് കണ്ടിരിക്കുന്നുണ്ടല്ലോ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യുദ്ധക്കിടങ്ങളിൽ നിരീശ്വരവാദികളെ ഉള്ളൂ കാര്യം സർവശക്തനായ ഒരു ദൈവം അല്ലെങ്കിൽ താൻ വിളിച്ചു കഴിയുന്ന ഒരു ദൈവം തന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ഒരുത്തൻ ഇങ്ങനെ കുഴിയും കുഴിച്ച് എലിയുടെ കണക്ക് എല്ലാ ആയുധങ്ങളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല അവൻ ഇറങ്ങി വന്ന് എൻ്റെ ദൈവം എന്റെ കൂടെ ഉണ്ടാന്ന് പറഞ്ഞ് നാല് വെക്കും വെടിവെക്കാണ് വേണ്ടത് അവൻ അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അവൻ ഈ കുഴിക്കകത്ത് ഒളിച്ചിരുന്ന് ഇങ്ങനെ മൊത്തം കാമോ ഒക്കെ ചെയ്ത് ഒരു അതേ കണക്കുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത് അപ്പോൾ യുദ്ധഘടങ്ങൾ നിരീശ്വരവാദികൾ ഇല്ല എന്നല്ല പറയുന്നത് നിരീശ്വരവാദികളെ അതിനകത്ത് അഡ്മിറ്റ് ചെയ്യാറുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊന്നാണ് അവസാന കാലഘട്ടത്തിൽ നിരീശ്വരവാദം പറയുന്നവരെല്ലാം തന്നെ വിശ്വാസം പ്രസരിപ്പിക്കും എന്നുള്ളൊരു വാദം പലരും ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ള അവസാനം എല്ലാവരും ഇതിലേക്ക് പറഞ്ഞു ഇനി അങ്ങനെ ഒരാൾ പോകുന്നെന്നിരിക്കട്ടെ അതിൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്നുള്ള എല്ലാ നിരീശ്വരവാദികളും ഒരിക്കൽ വിശ്വാസികളായിരുന്നു എന്നാണ് വിശ്വാസത്തിൽ നിന്ന് പുറത്തു വന്നവരെയാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതാരും പറയത്തില്ല എല്ലാവരും വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് അത് ഉപയോഗിക്കാറില്ല ഇനി നമ്മൾ പ്രായം ചെല്ലുമ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് ശിഥിലമാവും നമ്മുടെ ചിന്തകൾ ശിഥിലമാവും നമ്മളെ ചിന്തിക്കാനുള്ള ശേഷി ശിഥിലമാവും നമ്മുടെ നിർബന്ധങ്ങൾ കൂടും നമ്മൾ കൊച്ചു രണ്ടാം ബാല്യം എന്നാണ് ഷേക്സ്പിയർ അതിനെ വിളിക്കുന്നത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് കണ്ണില്ല കണ്ണ് കാഴ്ചയില്ല ചെവി നേരെ വർക്ക് ചെയ്യുന്നില്ല പല്ല് കൊഴിയുന്നു അപ്പോൾ നമുക്ക് പിടിവാശിയാവും ചിലപ്പോൾ കൊച്ചു കാണലിൽ നമ്മൾ കിടക്കാൻ നനയ്ക്കും ചിലപ്പോൾ വയസ്സാകുമ്പോഴും നമ്മൾ അത് ചെയ്യുന്നിരിക്കും കാര്യം നമ്മുടെ കൺട്രോൾ എല്ലാം പോയി കഴിഞ്ഞു നമ്മൾ മനസ്സുദ്ദേശിക്കുന്നത് ഇല്ല ഇല്ല ഇങ്ങനെ ആരും നിങ്ങളാരും നനയ്ക്കുമെന്നല്ല ഞാൻ പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്യുമായിരുന്നു അത് ഈ വയസ്സാം കാലത്തിലും നമ്മളതൊക്കെ ചെയ്തെന്നിരിക്കും എന്ന് പറഞ്ഞാൽ ആ വയസ്സാം കാലത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത് ഇനി ആരെങ്കിലും ഒരാൾ ഒരു വിശ്വാസിയായിട്ടിരുന്ന ഒരാൾ അവസാനം അവിശ്വാസ സോറി അവിശ്വാസിയിരുന്ന ഒരാൾ വിശ്വാസി ആകുന്നു എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെയോ ദൈവത്തിൻ്റെയോ സാധൂകരണമല്ല ഞാൻ ഉദാഹരണമായിട്ട് പറയട്ടെ ഇപ്പോൾ ഒരു വലിയ ഒരു മദ്യവിരുദ്ധ പ്രവർത്തകനാണ് ലാൽ പൂക്കോട്ടൂർ അദ്ദേഹം ഈ മദ്യവിരുദ്ധമെല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഒരു മദ്യപാനിയായിട്ട് കുടിച്ചു മരിക്കുകയാണെന്നിരിക്കട്ടെ മദ്യപാനം നല്ല സാധനമാണോ അപ്പോൾ ഓ വലിയൊരു മദ്യവിരുദ്ധനായിരുന്നു അയാൾ അവസാനം എന്തോ കുടിച്ചു മരിച്ചു എന്ന് പറയുന്നത് മദ്യപാനത്തിൻ്റെ സാധുതയെ ഒരിക്കലും തെളിയിക്കുന്നില്ല അതായത് മദ്യപാനം മോശം തന്നെയാണ് ഒരു വ്യക്തി മാറി എന്നാണ് അർത്ഥം അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തി അവസാനം അയാൾ കൈക്കൂലി വാങ്ങിക്കുന്നു നമ്മൾ പറയുന്നു കണ്ടോ ഒരുപാട് അഴിമതി വിരുദ്ധ പരിപാടിയായിട്ടായിരുന്നു അയാൾ അപ്പോൾ കൈക്കൂലി വാങ്ങിച്ച് കൈക്കൂലി നല്ലതായോ അതുകൊണ്ട് ഇല്ല കൈക്കൂലി മോശമാണ് മദ്യപാനം മോശമാണ് ഒരു വ്യക്തി മാറുന്നു എന്നുള്ളത് കൊണ്ട് എന്തിൻ്റെയെങ്കിലും തെളിവോ സാധ്യതയോ ആകുന്നില്ല വ്യക്തിയുടെ ശൈഥില്യമാണ് അവിടെ സംഭവിക്കുന്നത് ഇനി ഇവിടെ തന്നെ നമ്മുടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പ വെടിയുണ്ട കയറാത്ത ഇതിനകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ കാര്യം എന്താണ് വെടിയുണ്ടകൾ സത്യമാണ് പക്ഷേ നിങ്ങളുടെ ദൈവം സത്യമല്ല വെടിയുണ്ടയ്ക്ക് വിശ്വാസിയെന്നോ ഇല്ല ബോംബിനും അങ്ങനെയില്ല കേട്ടോ ബോംബ് കയറുമ്പോൾ ഇല്ല ഭൂകമ്പത്തിനും പലപ്പോഴും കാണാറില്ല മനസ്സിലായില്ല ജ്യോതിഷമൊക്കെ പറയുന്ന ഒരു ഒരു ദേശം മുഴുവൻ ഭൂകമ്പം ഉണ്ടായി ലക്ഷക്കണക്കിന് ആൾക്കാർ മരിയുമ്പോൾ അവരെല്ലാം ജാതകം ഒന്നായിരുന്നു എന്ന് പറയുന്ന വിഡിത്തം പോലെയാണ് ഇനി സയൻസിന്റെ മണ്ഡലത്തിൽ ചില ചില വിശ്വാസികൾക്ക് സയൻസും മതവുമായിട്ട് എങ്ങനെയെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അവർ പറയും ഞങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട് ഡാർവിനിസം ചില മുസ്ലിം വിശ്വാസികൾ കുറേ ആയത്തുകളൊക്കെ വാസ്തവത്തിൽ അവൻ നിങ്ങളെ പല ദശകളായി സൃഷ്ടിച്ചിരിക്കുന്നു അത് ഡാർവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇതും ഈ സി ഡി പിന്നെ ഇറക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ ഗുണമുണ്ട് ഇത് ആദ്യമേ ഇറക്കിയിരുന്നെങ്കിൽ പിന്നെ ഡാർവിന് ഈ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ നിങ്ങൾ തീർച്ചയായും ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും from unicellular organism to multicellular organism ഖുറാനിൽ പറഞ്ഞതിൻ്റെ തെളിവാണ് ഇങ്ങനെ തെളിവായിട്ട് വ്യാഖ്യാന ഫാക്ടറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇപ്പോൾ പലപ്പോഴും എന്താ പറയുന്നത് സാമ്പാറും കാളനും ഒന്ന് തന്നെയാണെന്ന് പറയും സാമ്പാറല്ലേ കാളൻ സാമ്പാർ എന്ന് പറഞ്ഞാൽ എന്താണ് സാ എന്ന് പറഞ്ഞാൽ കൂടെ അമ്പ എന്ന് പറഞ്ഞാൽ പാർവതി അമ്പയുടെ കൂടെയുള്ളവൻ പാർവതിയുടെ കൂടെയുള്ള ആരാ ശിവനല്ലേ കാളൻ എന്ന് പറഞ്ഞാൽ കാളയുടെ മേൽ യാത്ര ചെയ്യുന്നവൻ കാളൻ അതാരാണ് അത് ശിവനല്ലേ അപ്പൊ സാമ്പാർ എന്ന് പറയുന്നത് തന്നെ അല്ലയോ കാളനും വ്യാഖ്യാനിച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ് അല്ലെ പലപ്പോൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അടിക്കാം ഭാര്യ അടിക്കാമെന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ നിങ്ങൾ ഭാര്യയെ അടിക്കാമെന്നൊക്കെ പുസ്തകത്തിൽ എഴുതിയിരുന്ന മോശമല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് നിങ്ങൾ വേണ്ട രീതിയിൽ അത് വായിക്കാത്തതാണ് എങ്ങനെയാണ് വേണ്ട രീതിയിൽ വായിക്കുന്നത് അതായത് ഞാൻ വായിക്കുന്നതുകൊണ്ട് നിങ്ങൾ വായിക്കണമെന്നാണ് എൻ്റെ അർത്ഥം അതാണ് വേണ്ട രീതിയിൽ വായിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഭാര്യ എന്ന് പറയുന്ന ആരാ ഭാര്യ എന്ന് പറയുന്ന ആരാ ഭാര്യ ഒരു സ്ത്രീ ആണേ സ്ത്രീ ആണേ ഭാര്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് എത്ര തരം സ്ത്രീകളുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ അല്ല സ്ത്രീ എത്ര തരം സ്ത്രീകളെയാണ് നിങ്ങൾക്ക് പരിചയം നമുക്ക് സ്ത്രീ സഹോദരി കാമുകി ഭാര്യ മകൾ ഇതൊക്കെയല്ലേ സ്ത്രീകൾ ആണേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഏതാണ് നമ്മുടെ അമ്മയാണ് ആണേ അമ്മയാണേ നമ്മുടെ എല്ലാ മാതാവ് അല്ലെ നമ്മുടെ എല്ലാ മനുഷ്യരാശിയുടെ മുഴുവൻ മാതാവ് എന്ന് പറയുന്ന ആരാണ് അത് ഭൂമിദേവി അല്ലേ ഭൂമിദേവി ഈ ഭൂമിദേവിയെ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ ഭൂമിദേവിയിൽ ഈ കുന്താലിയും തൂമ്പയൊക്കെ വെച്ച് കിളച്ച് തല്ലി തല്ലി അല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നത് അല്ലേ ഇളക്കി അടിച്ച് മർദ്ദിച്ച് കൃഷി ചെയ്ത് ഒരുപാട് ധാന്യങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഭാര്യ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കാനായിട്ട് ആയത്താണ് കൃഷി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ആഹ്വാനമാണ് നിങ്ങളത് തെറ്റായ രീതിയിലാണത് പഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു പഠനത്തിന്റെ വായിക്കണത് നേരെ ചുവ വായിക്കണത് അല്ലാതെ ചുമ്മാതെ നിങ്ങൾ അതിൻ്റെതായ അർത്ഥം നിങ്ങൾ ഖുറാൻ പഠിക്കണമെങ്കിൽ അറബി പഠിക്കണം ബൈബിൾ പഠിക്കണമെങ്കിൽ ഹീബ്രു പഠിക്കണം പിന്നെ വേദം പഠിക്കണമെങ്കിൽ സംസ്കൃതം പഠിക്കണം എന്ന് പറയുന്നതാണ് അപ്പം ഇതൊന്നും ഇതിൽ വിശ്വസിക്കുന്നവരിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ഒമ്പത് ശതമാനം ആൾക്കാർക്കും ഈ ഭാഷയൊന്നും പഠിച്ചിട്ടല്ല ഇത് വെട്ടി വീഴുന്നത് വെട്ടി വിഴുങ്ങാൻ ഈ ഭാഷ പഠിക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് പിന്നെ നമ്മളോട് മാത്രം അത് പഠിക്കാനായിട്ട് ഇത് വെട്ടി വിഴുങ്ങണമെന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല ഇനി മറ്റൊന്നാണ് ഈ ഹിന്ദുക്കളുടെ കാര്യമാണ് ദശാവതാര അവർ ഈ പരിണാമ സിദ്ധാന്തമൊക്കെ അംഗീകരിക്കുന്നില്ല അവർ പറയുന്നതാണ് നമ്മുടെ പണ്ട് മഹർഷിമാർ എന്താ പറച്ചില്ല അവരെല്ലാം പറഞ്ഞു വെച്ചേക്കുക സി ഡി ഇപ്പോൾ ഇറക്കുന്നതേ ഉള്ളൂ അവർ പണ്ടെല്ലാം പറഞ്ഞു വെച്ചിരിക്കണം അവര് പരിണാമം പറഞ്ഞു ക്രിസ്തു മത്സ്യ മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന ബലരാമ ശ്രീകൃഷ്ണ ശ്രീരാമ കൽക്കി എന്താ കാര്യം ആദ്യം മത്സ്യം ജീവൻ ആദ്യം വെള്ളത്തിലല്ലേ ഉണ്ടായേ പിന്നെ കൂർമ്മം വരാഹം ഉഭയജീവികൾ ഉഭയജീവികൾ കരയിലും വെള്ളത്തിലും ഇല്ലാത്ത ജീവികൾ ഇങ്ങനെയല്ലേ ജീവൻ ഉണ്ടായിട്ടുള്ളത് ആദ്യം ജീവൻ സമുദ്രത്തിൽ നിന്ന് കരയിൽ കയറി പിന്നെ ഇങ്ങനെ വികസിച്ചു വന്നു എത്ര വലിയ മനീഷികളാണ് അവർ എന്നാലോചിച്ചു ഏ എല്ലാം ഇവിടെ ഉണ്ട് ഇന്ത്യയിലുണ്ടെല്ലാം ഇന്ത്യൻ മഹർഷിമാർ അല്ലെ പഞ്ചാഗ്നി മധ്യയെ തടസ് തപസ് ചെയ്തവർ നേടിയെടുത്ത കഴിവുകളാണ് പഞ്ചാഗ്നി മധ്യ എന്നൊക്കെ പറയുന്ന പലപ്പോഴും ഈ അഞ്ച് അഗ്നികൾ ഇങ്ങനെ ചുറ്റും കൂട്ടിയിട്ട് അതിൻ്റെ മേളിൽ ഇരുന്ന് ഇങ്ങനെ തപസ് ചെയ്യലാണ് അങ്ങനെ പട പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഈ കാട്ടിലൊക്കെ ചെന്ന് ഇങ്ങനെ മഹർഷിമാർ തപസ് ചെയ്യുമ്പോൾ അവരെ വന്യമൃഗങ്ങളൊന്നും ഉപദ്രവിക്കില്ലായിരുന്നു കടുവയൊക്കെ വന്നിട്ട് സലാം അളിയാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും സിംഹമൊക്കെ വന്നിട്ട് നമസ്കാരം മനു എന്ന് പറഞ്ഞ് തിരിച്ചു ഒന്നുകിൽ കടുവയ്ക്കോ പുലിക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുണ്ടാവും അങ്ങനെയല്ലേ സാധിക്കുള്ളൂ അത് കാര്യം ഇന്നത്തെ കാലത്ത് കടുവയിലേക്കും പുലിയുടെ മുന്നിലേക്കും ഒരു മുനിവര്യനെ കടത്തി വിട്ടു കഴിഞ്ഞാൽ കടുവയ്ക്ക് ഒറ്റ കംപ്ലൈൻറ്റ് ഉണ്ടാവും ഇതിനകത്ത് ഇറച്ചി അധികം കാണാനില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയൊരു കംപ്ലൈൻറ്റും കടുവയ്ക്ക് ഉണ്ടാകാൻ വഴിയില്ല പക്ഷേ പഞ്ചാഗ്നി മധ്യേ താമസിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് പേടിച്ചിട്ടുണ്ട് ഒന്നാമത് ഇവർ ഒഴിഞ്ഞ ഈ മൃഗങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം ആന പോയിട്ടുണ്ട് ആനയുടെ പിണ്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആ ഏരിയയിലോട്ടേ പോകത്തില്ല മറ്റ് മൃഗത്തിന്റെ കാൽപ്പാട് കണ്ടു കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോവില്ല അപ്പോൾ ആരും ഇല്ലാത്ത ഒരു ഏരിയയിൽ പോയി തവസ് ചെയ്തിട്ട് അവിടെ പിന്നെ വന്യമൃഗങ്ങൾ അടുക്കാതിരിക്കാനായിട്ട് ചുറ്റും ഈ കരിയിലെയും കാടുമെല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് തീ ഇടുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു തീ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മൃഗങ്ങളും പായന്ന് പോകുമായിരുന്നു ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കടുവ ഈ വനങ്ങളുടെയൊക്കെ അതിർത്തി നിർണ്ണയിക്കാനും റോഡിനോടനുബന്ധിച്ചുള്ള ഭാഗങ്ങളിലും നിങ്ങൾ ഫോറസ്റ്റ് ഏരിയയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ തീയിട്ട് നശിപ്പിക്കുന്നത് തീയിടുമ്പോൾ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് തീയുടെ പേടിയുണ്ട് കാരണം മൃഗങ്ങൾ വരില്ല എന്ന് പറയും അപ്പം മൃഗങ്ങളെ ആട്ടി അകറ്റാനായിട്ട് പണ്ട് മഹർഷിമാർ അവർക്ക് വീടിന് ചുറ്റും കരിയിലിട്ട് തീ കത്തിച്ചതാണ് ഈ പഞ്ചാഗ്നി മദ്യമൊക്കെ ആയിട്ട് പിന്നീട് വന്നത് അല്ലാതെ വേറെ ഒരു സാധ്യതയില്ല അല്ല അഞ്ച് അഗ്നിയെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടക്കിരുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാനൊക്കെ കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും സ്വീക്ഷിച്ചിൽപ്പെട്ട മനുഷ്യാവനെ വഴിയുള്ളൂ അപ്പൊ ഈ ദശാവതാരം ഇതേ കണക്കാ പറയാം മത്സ്യക്കൂർമ്മ വരാഹം പക്ഷെ എന്താ പരിണാമം പറഞ്ഞ യൂണി സെല്ലുലർ ഓർഗാനിസത്തിൽ നിന്ന് പടിപടിയായിട്ട് വികസിച്ച് മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഉണ്ടായി ഇതാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവിടെ ലളിതമായ ഒരു അവസ്ഥയിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നിക്കുന്നെങ്കിലും ഇവിടെ ഒരു വ്യക്തിയാണ് പല പല വേഷങ്ങളിൽ വരുന്നത് അതായത് വ്യക്തി ആദ്യം ഉണ്ടായി വിഷ്ണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാൻസി ഡ്രസ്സാണ് ബാക്കിയെല്ലാം പുള്ളി പല രൂപത്തിൽ വരും അല്ലാതെ യൂണിസെല്ലർ ബാക്ടീരിയയിൽ നിന്ന് ആന ഉണ്ടാകുകയല്ല ചെയ്യുന്ന മറിച്ച് ഈ ആദ്യമേ ഈ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ട് പുള്ളി പല പല രൂപത്തിൽ വരികയാണ് ചെയ്യുന്നത് അത് പരിണാമത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു തിയറിയാണ് ഞാൻ പണ്ട് പി എസ് സിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ എസ് ഐ സെലക്ഷൻ ഇതേ കണക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇവല്യൂഷനും തിയറി ഓഫ് ഇവല്യൂഷനും ദശാവതാരമായിട്ടുള്ള ബന്ധം അതേതോ ആത്മീയ ഉൾവിളി വന്ന ഏതോ ഡി ജി പി ഇട്ട ക്വസ്റ്റിനാണ് എന്നാണ് പറയുന്നത് ഭയങ്കര രസമാണ് ഇത് എങ്ങനെയെങ്കിലും ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ അവകാശപ്പെടാനുള്ള മതത്തിൻ്റെ വളരെ അന്തസ്സില്ലാത്ത ഒരു ഒരാഗ്രഹം അതാണ് നമ്മൾ അതിനോട് കാണുന്നത് അങ്ങനെ വേണമെങ്കിൽ ആദിയില്ലല്ലോ നന്ദമില്ലല്ലോ ലക്കാലം പോയ ആയുഗത്തിൽ ഇരുളുമില്ലല്ലോ വെളിച്ചമില്ലല്ലോ ലക്കാലം പോയ ആയുഗത്തിൽ ആദിയോളം നൂല് വന്ന് താണുരുണ്ട് പാതിമുട്ട വീണുപൊട്ടി മേലുലകം പൂകിയല്ലോ പാതിമുട്ട വീണുപൊട്ടി കീഴുലകം പൂകിയല്ലോ ഇതൊക്കെ ആദിവാസികളുടെ പാട്ടുകളാണ് അവർക്ക് വേണേൽ പറയാം പ്രപഞ്ചോത്പത്തിയുടെയും ബിഗ് ബാങ്ങിനെ കുറിച്ചുമാണ് ഈ പറയുന്നത് അവർക്ക് വേണേൽ പറയാം അല്ലേ ആദി ഇല്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോയ ആയുഗത്തിൽ ആദ്യത്തെ തുടക്കത്തിൽ ആദി ഇല്ല അന്തവും ഇല്ല പിന്നെന്താണ് ആദിയോളം നൂല് വന്ന് താണുരുണ്ട് പാതിമുട്ട വീണുപൊട്ടു മുട്ട കോസ്മിക് എഗ് ബ്രഹ്മാണ്ടം വ്യാഖ്യാന ഫാക്ടറിലോട്ട് കയറ്റിവിടാന്നുണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ആദിവാസികളുടെ പൂർവികന്മാർ അറിഞ്ഞിരുന്നു എന്ന് തെളിയിക്കാം പക്ഷെ അവർ അന്തസ്സുള്ളവരായതുകൊണ്ട് അവരങ്ങനെ അവകാശപ്പെടാറില്ല ഇനി നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിൻ ആണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളെ ചിന്തകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നതും നമുക്ക് ഒറ്റ അവയവമേ ഉള്ളൂ we have only one organ that is our brain and all other organs are the derivation and extension and manifestation of your brain നിങ്ങളുടെ തലച്ചോറിൻ്റെ അതിനെ വലിച്ചു നീട്ടിയതും അതിൻ്റെ അതിൻ്റെ ജന്യമായതും അതിൻ്റെ മറ്റ് ഭാവങ്ങളിലായിട്ട് പരിണമിക്കുന്നതുമായതാണ് മറ്റവയവങ്ങളല്ല നിങ്ങളൊരു ഒരു തോട്ടം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാങ്ങ പറിക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ കൈയുടെ നീളം നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൈകളാണ് ആ ആ മാങ്ങ പറിക്കുന്നത് ഈ കൈയുടെ നീളം തോട്ടം വെച്ച് നിങ്ങൾ ഫലത്തിൽ വർദ്ധിപ്പിച്ചിട്ട് ആ മാങ്ങ പറിച്ചു കൊണ്ടുവരുമ്പോൾ ശരിക്കും നിങ്ങളുടെ തലച്ചോറ് ഈ കയ്യമറി തലച്ചോറിന്റെ ഈ ഭാഗമാണ് കയ്യെ നിയന്ത്രിക്കുന്നത് ഈ ഭാഗത്ത് നടത്തുന്ന ഒരു രാസപ്രവർത്തനം കാരണമാണ് നിങ്ങളുടെ കൈ അവിടെ ചെല്ലുന്നത് വേദന എന്ന് പറയുന്നത് ശരിക്കും സംഭവിക്കുന്നത് തലച്ചോറിലാണ് അല്ലാതെ കൈ മുറിക്കുമ്പോൾ കൈയുടെ ഈ ഭാഗത്തല്ല വേദന മറിച്ച് ഇതിനെ ഇതിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളിലാണ് വേദന ഉണ്ടാകുന്നത് ആ ഭാഗങ്ങളിലേക്ക് ഇപ്പൊ കൈ മുറിച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു അനസ്തേഷ്യ കൊടുക്കാന്നുണ്ടെങ്കിൽ വേദന തലച്ചോർ അറിയുകയില്ല നിങ്ങൾക്ക് വേദന തോന്നുകയില്ല അപ്പോൾ വേദന എന്ന് പറയുന്നതും സ്നേഹം എന്ന് പറയുന്നതും ദുഃഖം എന്ന് പറയുന്നതും എല്ലാം നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറയുന്ന തലച്ചോറ് എന്ന് പറയുന്ന ഏക അവയവത്തിലാണ് തലച്ചോറ് തലേ തേങ്ങ വീണ് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരത്തേക്ക് എല്ലാ അനുഭവങ്ങളും പോകുന്നത് അതുകൊണ്ടാണ് അത് മനസ്സിലായ ഇപ്പോൾ ഡോക്ടർ വിളയന്നൂർ എസ് രാമചന്ദ്രന്റെ ടെൽറ്റെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട് അതിനകത്ത് അദ്ദേഹം ഫാൻഡം ലിംസ് എന്ന് പറയുന്ന ഒരു ഒരു അസുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഫാൻഡം ലിംസ് എന്ന് പറഞ്ഞാൽ ഈ കൈയൊക്കെ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട രോഗികളുണ്ട് ചോപ്പ് ചെയ്യുന്നത് എന്നിട്ട് പ്രഷറൊക്കെ വരുന്ന ഒരു ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്ക് കൈയും കാലും ഒക്കെ മുറിക്കും ഇവരൊക്കെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിച്ച് മാറ്റിയ അവയവം അവിടെ ഉണ്ട് എന്നവർക്ക് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഉണ്ട് എന്ന് അനുഭവപ്പെടുക മാത്രമല്ല ആ അവയവങ്ങളിൽ അവർക്ക് അസാമാന്യമായ വേദനയും തോന്നും ഈ വേദന തോന്നുമ്പോൾ ഇവർക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വേദന മാറ്റാനായിട്ട് യാതൊരു ഉപാധിയില്ല നമുക്ക് ശരിക്കും ഉള്ള ഒരു കയ്യിലെയോ കാലിലെയോ വേദന മാറ്റാനായിട്ട് മരുന്നുകളോ അല്ലെങ്കിൽ മസാജിങ്ങോ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഇല്ലാത്ത ഒരു കയ്യിലെ വേദന നമ്മൾ എങ്ങനെയാണ് മാറ്റുക അങ്ങനെ പല രോഗികളും ഈ വേദന കാരണം കിടന്ന് പിടയാറുണ്ട് പിടയുക എന്ന് മാത്രമല്ല ചിലരുടെ they commit suicide because there is no relief there is no cure for this deadly pain അങ്ങനെയുള്ളവരെയാണ് ഈ ഫാൻഡം ലിംബ് മിക്കവാറും കൈയും കാലും മുറിക്കേണ്ടി വരുന്ന എല്ലാവർക്കും ഒരു തൊണ്ണൂറ് ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും ഏറെക്കുറെ ആ സാധനം പോയിട്ടില്ല എന്ന് തന്നെ തോന്നും എന്താ കാര്യം കൈ മുറിച്ച് മാറ്റി പക്ഷേ ഈ കൈ ഇത്രയും ഭാഗം മുറിച്ചു മാറ്റിയെങ്കിലും ഈ ഭാഗത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ നാടികളിൽ ഈ ഭാഗത്ത് നിന്ന് സിഗ്നലുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ സിഗ്നലുകൾ കൊടുക്കാനായിട്ട് ഈ കൈ ഇവിടെ ഇല്ല അപ്പം സിഗ്നലുകൾക്കായിട്ട് ദാഹിച്ചുകൊണ്ട് തലച്ചോറിൻ്റെ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ സജീവമായിട്ടിരിക്കുകയാണ് അപ്പോൾ തലച്ചോറ് എന്താ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കൈയുടെ ഇത്രയും ഭാഗം വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാത്ത അല്ലാതെ അവിടെ ഇല്ല വർക്ക് ചെയ്യുന്നില്ല എന്നാണ് തലച്ചോറ് മനസ്സിലാക്കുന്നത് അപ്പോൾ തലച്ചോറ് എന്താ പറയും നിവർക്കടാ കൈ കൈ നിവർക്കടാന്ന് എന്ന് പറയും കൈ എങ്ങനെയാണ് നിവർത്തുന്നത് ഏതെങ്കിലും ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവം ചലിപ്പിക്കണമെങ്കിൽ ആദ്യം നിർദ്ദേശം കൊടുക്കും തലച്ചോറ് നിർദ്ദേശം കൊടുത്താലും ചലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ തലച്ചോറ് ചെയ്യുന്ന എന്താണ് ആ ഭാഗത്തിന് വേദന കൊടുക്കും വേദന കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് അനക്കും വേദന എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ഒരു മുന്നറിയിപ്പാണ് stop doing what you are doing അതാണ് വേദനയുടെ അർത്ഥം ഇപ്പം ഞാനിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം വേദന തോന്നുന്നു എന്ന് പറഞ്ഞാൽ നിർത്തറ അത് ശരീരത്തിന് ഗുണകരമല്ല എന്നുള്ള സിഗ്നൽ എൻ്റെ തലച്ചോറ് തരുന്നുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് നമ്മളിങ്ങനെ നുള്ളുകയാണ് കുറേ നേരം നുള്ള വേദന നിർത്തുക എന്നുള്ളതാണ് വേദന എന്ന് പറയുന്നത് stop doing what you are doing അതാണ് നമ്മുടെ തലച്ചോറ് സിഗ്നൽ